നമസ്കാരം സിഡീപ് ഐറ്റ് ബോംബെയുടെ സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം വിൻഡോസ് മൂവി മേക്കർ ഉപയോഗിച്ച് എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ സ്പോക്കൺ ട്യൂട്ടോറിയൽ വിശദീകരിക്കുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ ഘടകമായ വിൻഡോസ് മൂവി മേക്കർ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇത് മൈക്രോസോഫ്റ്റിന്റെ ME എക്സ്പി വിസ്റ്റ എന്നീ വേർഷനുകളിൽ ലഭ്യമാണ് ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ലഭ്യമല്ലെങ്കിൽ സൌജന്യമായി wwwmicrosoftcomdownloads എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി നിങ്ങൾക്കാവശ്യം ഹെഡ്സെറ്റ് അല്ലെങ്കിൽ സ്പീക്കർസ് പ്രോഗ്രാം തുടങ്ങുന്നതിനായി വിൻഡോസ് മൂവി മേക്കർ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇത് നിങ്ങളുടെ സ്ക്രീനിൽ ഒരു എംപ്റ്റി മൂവി പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യും സ്ക്രീനിന്റെ മുകൾ ഭാഗത്തായി മെയിൻ മെനു കാണാം മെയിൻ മെനുവിലുള്ള കുറിച്ച് പിന്നീട് വിശദീകരിക്കുന്നതാണ് സ്ക്രീനിന്റെ ഇടതുഭാഗത്തായി ഒരു മൂവി ടാസ്ക് പാനലും മധ്യത്തായി ഒരു കളക്ഷൻ പാനലും വലതുഭാഗത്തായി ഒരു ഡിസ്പ്ലേ പാനലും കാണാം ആദ്യമായി വിൻഡോസ് മൂവി മേക്കർ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കളക്ഷൻ പാനൽ എംറ്റി ആയിരിക്കും പ്രോജക്റ്റിനു വേണ്ടിയുള്ള video clips audio narration music files എന്നിവ ഇംപോർട്ട് ചെയ്യുമ്പോൾ കളക്ഷൻ പാനലിൽ കാണാവുന്നതാണ് എന്നാൽ നിങ്ങൾ ഈ പ്രോഗ്രാം നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇംപോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വീഡിയോ ഓഡിയോ ക്ലിപ്സ് കളക്ഷൻ പാനലിൽ ഉണ്ടാകും അടുത്തതായി Ctrl A അമർത്തി കളക്ഷൻ പാനലിലുള്ള എല്ലാ ക്ലിപ്സും സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഒരു ക്ലിപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എംപ്റ്റി മൂവി പ്രോജക്റ്റ് സ്ക്രീനിൽ ഉള്ളതിനാൽ ആവശ്യമുള്ള ഫയൽസ് വിൻഡോസ് മൂവി മേക്കറിലോട്ട് ഇംപോർട്ട് ചെയ്യാവുന്നതാണ് മൂവി ടാസ്ക് പാനലിലെ പ്രധാനപ്പെട്ട options capture video edit movie finish movie എന്നിവയാണ് മൂവി മേക്കിംഗ് ടിപ്സ് എന്നത് ഇതിൽ പെടുന്ന മറ്റൊരു ഓപ്ഷനാണ് ക്യാപ്ചർ വീഡിയോയിൽ ഇംപോർട്ട് വീഡിയോ എന്ന ഓപ്ഷൻ കാണാം ഇത് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ മെയിൻ മെനുവിലുള്ള ഫയൽ ക്ലിക്ക് ചെയ്ത് ഇംപോർട്ട് ഇന്റോ കളക്ഷൻ സബ് ഓപ്ഷനായി തിരഞ്ഞെടുക്കുക ഈ രണ്ട് ചോയ്സും import collection dialog box open ചെയ്യും ഇവിടെ നിങ്ങൾ എഡിറ്റ് ചെയ്യാനുദ്ദേശിക്കുന്ന വീഡിയോയുടെ ഫയൽ നെയിമും പാത്തും കൊടുക്കുക ഞാൻ ഈ വീഡിയോ ചൂസ് ചെയ്ത് ഇംപോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു സെലക്ട് ചെയ്ത വീഡിയോ കളക്ഷൻ പാനലിലേക്ക് ഇംപോർട്ട് ചെയ്യപ്പെടുന്നതായി കാണാം വീഡിയോ വളരെ വലുതാണെങ്കിൽ വിൻഡോസ് മൂവി മേക്കർ ഇതിനെ ഓട്ടോമാറ്റിക്കായി ചെറിയ ക്ലിപ്പുകളായി സ്പ്ലിറ്റ് ചെയ്യുന്നു A ഉപയോഗിച്ച് ഈ ചെറിയ ക്ലിപ്പുകളെ സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി ഏതെങ്കിലും ഒരു ക്ലിപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ടോ ടൈംലൈൻ എന്ന സബ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കളക്ഷൻ പാനലിലെ പോലെ ഈ ക്ലിപ്പുകൾ ടൈംലൈനിൽ ആഡ് ചെയ്യപ്പെടുന്നതായി കാണാം ആവശ്യമെങ്കിൽ ഈ ക്ലിപ്പുകൾ ഒന്നൊന്നായി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ടൈംലൈനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് എന്നാൽ വിൻഡോസ് വിസ്ത ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക വിസ്റ്റയിലെ മൂവി മേക്കർ വീഡിയോ ചെറിയ ക്ലിപ്പുകൾ ആക്കുന്നില്ല ഇത് ഒരു സിംഗിൾ ക്ലിപ്പായി കളക്ഷൻ പാനലിൽ കാണപ്പെടുന്നു അതിനാൽ വീഡിയോ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ടു ലൈൻ തിരഞ്ഞെടുക്കുക ഇത് മുഴുവൻ വീഡിയോയെയും ഒരു സിംഗിൾ ക്ലിപ്പായി ടൈംലൈനിലേക്ക് ആഡ് ചെയ്യും ടൈംലൈനിന്റെ മുകളിലായിട്ടുള്ള ചെറിയ ബ്ലൂ റെക്ടാങ്കിൾ ശ്രദ്ധിക്കുക ഫ്രെയിം ഹെഡ് എന്നറിയപ്പെടുന്ന ഇത് ടൈംലൈനിൽ വീഡിയോയുടെ കറന്റ് പൊസിഷൻ കാണിക്കുന്നു ഇപ്പോൾ ഫ്രെയിം ഹെഡ് ഡിഫാൾട്ട് ആയി ടൈംലൈനിന്റെ തുടക്കത്തിലാണ് ആദ്യ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്യുക ആദ്യ ഫ്രെയിം അഥവാ വീഡിയോയുടെ തുടക്കം ഡിസ്പ്ലേ പാനലിൽ ഇപ്പോൾ കാണാവുന്നതാണ് വീഡിയോ പ്ലേ ചെയ്യപ്പെടുമ്പോൾ ഡിസ്പ്ലേ പാനലിൽ വീഡിയോ കാണപ്പെടുന്നു ഡിസ്പ്ലേ പാനലിന്റെ താഴെയായി വിസിആർ കൺട്രോൾസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഇത് വിശദീകരിക്കുന്നതിനു മുമ്പ് ഞാൻ ഫ്രെയിം ഹെഡ് ഇവിടേയ്ക്ക് മൂവ് ചെയ്യുകയാണ് ആദ്യത്തെ ബട്ടൺ പൌസ് ബട്ടണാണ് പ്ലേ മോഡിൽ ഫ്രെയിം ഹെഡ് മുന്നോട്ട് നീങ്ങുന്നു എന്നാൽ പോസ് മോഡിൽ ഫ്രെയിം ഹെഡ് അപ്പോളുള്ള പൊസിഷനിൽ തന്നെ നിൽക്കുന്നു രണ്ടാമത്തെ ബട്ടൺ പ്ലേബാക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ളതാണ് ഇത് ക്ലിക്ക് ചെയ്താൽ പ്ലേബാക്ക് സ്റ്റോപ്പ് ആകും അപ്പോൾ ഫ്രെയിം ഹെഡ് ടൈംലൈനിന്റെ ആരംഭ സ്ഥാനത്തേക്ക് പോകും ഇപ്പോൾ ഞാൻ ഫ്രെയിം ഹെഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു അടുത്തായിട്ടുള്ള മൂന്നാമത്തെ ബട്ടൺ ഒരു ക്ലിപ്പ് റിവൈൻഡ് ചെയ്യുവാനുള്ളതാണ് ഫ്രെയിം ഹെഡ് ഒരു ക്ലിപ്പ് പുറകോട്ട് പോകുന്നതായി കാണാം എന്നാൽ ആറാമത്തെ ബട്ടൺ ക്ലിപ്പ് ഫാസ്റ്റ് ഫോർവേർഡ് ചെയ്യുവാൻ ഉപയോഗിക്കുന്നു ഇതേ സമയം ഫ്രെയിം ഹെഡ് ഒരു ക്ലിപ്പ് ഫോർവേർഡ് പോകുന്നതായി കാണാം നാലും അഞ്ചും ബട്ടണുകൾ ഒരു ഫ്രെയിം റിവൈൻഡും ഫാസ്റ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഫ്രെയിം ഹെഡ് ഒരു ഫ്രെയിം മൂവ് ചെയ്യുന്നതായി കാണാം വലതുഭാഗത്തായി സ്പ്ലിറ്റ് ബട്ടൺ കാണാം ഈ ബട്ടൺ ക്ലിപ്പുകളെ അതായത് ഓഡിയോ വീഡിയോ ക്ലിപ്പുകളെ കറന്റ് പൊസിഷനിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു കൂടുതൽ മനസ്സിലാക്കുന്നതിനായി ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നു ഫ്രെയിം ഹെഡ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് സ്പ്ലിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ക്ലിപ്പ് കറന്റ് പൊസിഷനിൽ രണ്ട് ക്ലിപ്പുകളായി സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടതായി കാണാം ഇത് വളരെ ശക്തമായ ഒരു എഡിറ്റിംഗ് ടൂളാണ് ഇനി വിശദീകരിക്കുന്നത് ടൈംലൈനിന്റെ ലേഔട്ടിനെ കുറിച്ചാണ് timeline video audio or music title overlay എന്നീ മൂന്ന് തരത്തിൽ തിരിച്ചിരിക്കുന്നു വീഡിയോയുടെ അടുത്തുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ ടൈംലൈൻ എക്സ്പാൻഡ് ചെയ്ത് ഓഡിയോ ടൈംലൈൻ ഡിസ്പ്ലേ ആകും ഇത് ഡബ് ചെയ്യുവാൻ ഉപയോഗപ്രദമാകും ഡബ്ബിംഗിനെ കുറിച്ച് വേറൊരു ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക വീഡിയോ ടൈം ലൈൻ കൊളാപ്സ് ചെയ്യുന്നതിനായി വീഡിയോയുടെ അടുത്തുള്ള മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടൈം ലൈനിൽ നിരവധി എഡിറ്റിംഗിന് സഹായിക്കുന്ന ഐക്കണുകൾ കാണാം zoom in button video timeline stretch ചെയ്ത് വീഡിയോയുടെ ഓരോ ഫ്രെയിമിനെയും എഡിറ്റ് ചെയ്യുന്നു zoom out button video time collapse ചെയ്ത് മുഴുവൻ വീഡിയോയെയും ടൈം ലൈനിൽ കാണിക്കുന്നു അടുത്തതായുള്ള ബട്ടൺ റീവൈൻഡ് ടൈംലൈൻ ബട്ടണാണ് ഇത് ക്ലിക്ക് ചെയ്താൽ ഫ്രെയിം ഹെഡ് വീഡിയോയുടെ തുടക്കത്തിലേക്ക് പോകും അടുത്തത് പ്ലേ ടൈംലൈൻ ബട്ടണാണ് ഇത് ക്ലിക്ക് ചെയ്താൽ ഡിസ്പ്ലേ പാനലിൽ വീഡിയോ ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണാം പ്ലേ ബട്ടൺ വിസിആർ കൺട്രോൾസിലെ പ്ലേ പോലെ പ്രവർത്തിക്കുന്നു വിൻഡോസ് മൂവി മേക്കറിന്റെ വിവിധ കുറിച്ച് കൂടുതൽ അറിയുവാൻ മൂവി ടാസ്ക് പാനലിലെ മൂവി മേക്കിംഗ് ടിപ്സ് എക്സ്പ്ലോർ ചെയ്യുക വിൻഡോസ് മൂവി മേക്കർ സ്ക്രീനിന്റെ ബേസിക് ലേഔട്ട് മനസ്സിലായി കാണുമല്ലോ ഇനി ഒരു വീഡിയോയിലേക്ക് ചില ഭാഗങ്ങൾ റിമൂവും ആഡും ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇവിടെ ഞാൻ സൂം ഇൻ ചെയ്യുന്നു ഇമ്പോർട്ട് ചെയ്ത വീഡിയോ പ്ലേ ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ട ഭാഗം മനസ്സിലാക്കുക ഡിലീറ്റ് ചെയ്യേണ്ട ഭാഗത്തിനു മുന്നിൽ ഫ്രെയിം ഹെഡ് വയ്ക്കുന്നു തുടർന്ന് ക്ലിപ്പ് പ്ലേ ചെയ്യുന്നു ഡിലീറ്റ് ചെയ്യുന്ന ഭാഗം എത്തുമ്പോൾ പൌസ് ചെയ്ത് സ്പ്ലിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ക്ലിപ്പ് സ്പ്ലിറ്റ് ആയതായി ശ്രദ്ധിക്കുക ഇനി പ്ലേബാക്ക് റെസ്യൂം ശേഷം ഡിലീറ്റ് ചെയ്യേണ്ട ഭാഗത്തിന്റെ അവസാനമെത്തുമ്പോൾ വീണ്ടും പൌസ് ചെയ്ത് സ്പ്ലിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്യേണ്ട ഭാഗം ഒരു പ്രത്യേക ക്ലിപ്പായി ടൈംലൈനിൽ കാണാം ഇപ്പോൾ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് സെലക്ട് ചെയ്തതിനു ശേഷം കീബോർഡിലുള്ള ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഒരു ക്ലിപ്പ് ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ക്ലിപ്പ് മുമ്പോട്ട് നീങ്ങി മുന്നിലുള്ള ക്ലിപ്പിന്റെ എൻഡുമായി കൂടിച്ചേരുന്നു വീഡിയോയുടെ തുടർച്ച നിലനിർത്തുവാനായി മൂവി മേക്കർ തന്നെ ഇത് ചെയ്യുന്നു ഒരു ക്ലിപ്പിലെ ഏതെങ്കിലും ഭാഗം ഡിലീറ്റ് ചെയ്താൽ വീഡിയോയും ഓഡിയോയും ഡിലീറ്റ് ചെയ്യപ്പെടും ഇങ്ങനെ ഒരു വീഡിയോയിൽ നിന്ന് ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ വീഡിയോയിലേക്ക് ഒരു എക്സ്ട്രാ ക്ലിപ്പ് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം എനിക്ക് ആഡ് ചെയ്യാനുള്ള ചെറിയ ക്ലിപ്പ് കളക്ഷൻ പാനിലേക്ക് ഇംപോർട്ട് ചെയ്യുന്നതിനായി ഇംപോർട്ട് വീഡിയോ ക്ലിക്ക് ചെയ്യുന്നു ഞാൻ ഈ ഫയൽ സെലക്ട് ചെയ്യുന്നു ഇംപോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കളക്ഷൻ പാനലിലേക്ക് എക്സ്ട്രാ ക്ലിപ്പ് ആഡ് ചെയ്യുന്നതായി കാണാം ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിനു ശേഷം എവിടെയാണോ വേണ്ടത് അവിടേക്ക് ഡ്രാഗ് ചെയ്യുക മൌസ് ബട്ടൺ റിലീസ് ചെയ്ത് ക്ലിപ്പ് കറന്റ് പൊസിഷനിലേക്ക് ചേർക്കാം ഒരു പുതിയ ക്ലിപ്പ് മറ്റൊരു ക്ലിപ്പിന്റെ തുടക്കത്തിലോ അവസാന ഭാഗത്തോ ചേർക്കുവാൻ സാധിക്കും എന്നാൽ മധ്യഭാഗത്തായി ക്ലിപ്പ് ചേർക്കണമെങ്കിൽ ടൈംലൈനിലുള്ള ക്ലിപ്പ് സ്പ്ലിറ്റ് ചെയ്ത് പുതിയ ക്ലിപ്പ് ആഡ് ചെയ്യാം ഇങ്ങനെ ഒന്നോ രണ്ടോ വീഡിയോ ഒരുമിച്ച് ചേർക്കുവാൻ കഴിയും അടുത്തതായി ഒരു ക്ലിപ്പിന്റെ ചില ഭാഗങ്ങളുടെ നീളം എങ്ങനെ കൂട്ടാൻ സാധിക്കുമെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു ചിലപ്പോൾ ഡബ് ഉപയോഗിക്കുന്ന ഭാഷയിൽ വീഡിയോയുടെ ഒറിജിനൽ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വിശദീകരിക്കുവാൻ കൂടുതൽ വാക്കുകൾ വേണ്ടിവരും ഈ സമയം ഓഡിയോയുമായി സിnchronize ചെയ്യുവാൻ ക്ലിപ്പിന്റെ സമയം കൂട്ടേണ്ടി വരും എക്സ്റ്റെൻഡ് ചെയ്യേണ്ട പോർഷൻ ക്ലിപ്പ് ഡിലീറ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ അനുസരിച്ച് സെലക്ട് ചെയ്യുക ഞാൻ ഫ്രെയിം ഹെഡ് ഇവിടെ വയ്ക്കുന്നു വീഡിയോ സ്പ്ലിറ്റ് ചെയ്യുന്നു വീഡിയോ പ്ലേ ചെയ്ത ശേഷം പോസ് ചെയ്യുന്നു വീണ്ടും സ്പ്ലിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ക്ലിപ്ഡ് പാർട്ട് സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുന്നു പുതിയ ക്ലിപ്പ് പേസ്റ്റ് ചെയ്യേണ്ട ഭാഗത്ത് ഫ്രെയിം ഹെഡ് വയ്ക്കുന്നു റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം പേസ്റ്റ് അല്ലെങ്കിൽ കീബോർഡിൽ സി കോപ്പി ചെയ്യുവാനും വി പേസ്റ്റ് ചെയ്യുവാനും ഉപയോഗിക്കാവുന്നതാണ് ഈ തരത്തിൽ വീഡിയോ എത്ര സെക്കൻഡ് വേണമെന്നനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് ആവശ്യത്തിൽ കൂടുതൽ സമയം ക്ലിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുകയും പിന്നീട് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്തു മാറ്റുകയുമാണ് നല്ലത് മൌസ് മൂവ്മെന്റ് ഇല്ലാത്ത ഒരു ഭാഗം ചൂസ് ചെയ്യുക അല്ലെങ്കിൽ പേസ്റ്റഡ് ക്ലിപ്പിൽ മൌസ് മൂവ്മെന്റിന്റെ റെപ്പറ്റീഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് കാണികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്യുവാൻ വേണ്ടി കോപ്പിയോ പേസ്റ്റോ ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെയാണ് വിൻഡോസ് മൂവി മേക്കറിന്റെ അടിസ്ഥാനപരമായ എഡിറ്റിംഗ് ഫീച്ചേഴ്സ് വീഡിയോ എഡിറ്റ് ചെയ്യുവാൻ വിൻഡോസ് മൂവി മേക്കറിന്റെ ഈ ഫീച്ചേഴ്സ് ഉപയോഗിക്കാവുന്നതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് എങ്ങനെ ഡബ് ചെയ്യാം എന്ന ട്യൂട്ടോറിയൽ ആവശ്യമായി വന്നേക്കാം ബേസിക് എഡിറ്റിംഗും ഡബ്ബിംഗും മനസ്സിലാക്കിയാൽ video effects transitions titles credits audios music എന്നിവ വീഡിയോയിലേക്ക് ചേർക്കുന്നത് എന്ന് മറ്റു ട്യൂട്ടോറിയൽസ് നിങ്ങളെ പഠിപ്പിക്കും www.spokentutorial.org എന്ന വെബ്സൈറ്റ് റഫർ ചെയ്യാവുന്നതാണ് ഈ സൈറ്റിൽ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന്റെയും സ്പോക്കൺ ട്യൂട്ടോറിയലിന്റെ മേക്കിംഗ് എഡിറ്റിംഗ് ഡബ്ബിംഗ് എന്നിവയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം